വെൽക്കം വെൽക്കം വെൽക്കം ഫ്രാൻസ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വെൽക്കം വെൽക്കം വെൽക്കം ഫ്രാൻസ് ഞാൻ ആദിഷ് കിച്ചൂസ് ആൻഡ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല അതായത് ഞാൻ ഇന്നൊരു പുതിയ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ് നമുക്ക് അപ്പം ആപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ആപ്പാണ് ചോദിച്ചാൽ ട്രിക്കി ആപ്പ് ഓക്കെ അപ്പോൾ അതായത് നമ്മളുടെ ഫോണൊക്കെ എൻ്റെ ഫോണൊക്കെ ഇച്ചിരി ഫോക്കസ് ആയിക്കോട്ടെ ഓക്കെ ഞാൻ വൈറ്റ് ഡിസ്പ്ലേ ആണ് ഓക്കെ അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് കയറാൻ ഇച്ചിരി പാടാണ് ഓക്കെ എൻ്റെ ഫോണിൽ ആദ്യം ഞാൻ ചാർജ് വെച്ചപ്പോൾ ഞാൻ എപ്പോഴും വൺ പെർസെൻറ്റേജ് നമ്മൾ ചാർജ് ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ള ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൽ ബാറ്ററി സേവറൊക്കെ ഓണാകുമ്പോൾ തണുത്താൻ ചാർജിക്കും പിന്നെ മറ്റേ ഫോണിലേക്ക് വേറെ ഫോണിലേക്ക് ആയിരുന്നു ഓക്കെ ഇത് ഞാൻ തൽക്കാലത്തേക്ക് ടെമ്പറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണ് അപ്പോൾ ഈ ഫോണിലേക്കാണെങ്കിൽ ഞാൻ വൺ പെർസെൻറ്റേജ് ആകുമ്പോഴാണ് ഞാൻ ചാർജ് ചെയ്യാൻ വെക്കുന്നത് അല്ല അത് ഞാൻ വെക്കാറില്ല ഓക്കെ അപ്പോൾ വൺ പെർസെൻറ്റേജ് ആകുമ്പോൾ ഓഫായി പോകുന്നത് മനസ്സിലാവും അപ്പോഴേക്കും ഞാൻ ഒന്ന് ട്രിക്ക് മാറ്റി അമ്മയുടെ കയ്യിൽ ചാർജർ മാറ്റി ഞാൻ വാങ്ങിച്ച് കുത്തും അപ്പോൾ അതാണ് എൻ്റെ ഒരു ട്രിക്ക് ഓക്കെ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതാണ് എൻ്റെ ഫോൺ ഈ ഓക്കെ ഈ ഫോൺ ചാർജ് ആവാൻ മിനിമം ഒരു നാല് അല്ല മൂന്ന് നാല് മണിക്കൂറെങ്കിലും എടുക്കും പക്ഷെ ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ആക്കി ചെയ്തേക്കും വിത്തിൻ വൺ അവർ എനിക്ക് വൺ പേഴ്സൻറ്റിൽ നിന്നും ഹൺഡ്രഡ് പേഴ്സൻറ്റേജായി വന്നു ഓക്കെ പക്ഷെ ഇത് പെട്ടെന്ന് പോവുകയില്ല മറ്റേ ചില ആപ്സ് ഒക്കെ ഉണ്ട് അതായത് ചിലതൊക്കെ പ്രാങ്ക് ഉണ്ട് പ്രാങ്ക് അല്ല ഓക്കെ ചിലക്ക് ഫേക്ക് ആപ്സ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ വിത്തിൻ തേർട്ടി മിനിറ്റ്സൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവും പക്ഷേ വിത്തിൻ ഫിഫ്റ്റി മിനിറ്റ്സ് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറയും ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ലപോലെ കുറയും അപ്പോൾ അതിൻ്റെ ബാറ്ററിയെ പ്രശ്നം വരുത്തും പക്ഷേ ഇത് അങ്ങനത്തെ ആപ്പ് നല്ല ഓക്കെ ഇത് ബെസ്റ്റ് ആപ്പാണ് ഞാൻ റേറ്റിങ്സ് ഞാൻ റേറ്റിങ്സൊക്കെ കുറഞ്ഞ് നോക്കിയതാണ് അപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം എല്ലാവരും പറയുന്ന പോലെ അടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലുള്ള ബെല്ലൈക്കൺ വെക്കുക ബെല്ലൈക്കൺ വെക്കുമ്പോൾ ഇത് കൂട്ടർ കുറേ കുറേ കുറേ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഈ സാധനം ഓക്കെ ഓക്കെ ഈ ആപ്പ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ആപ്പിലേക്ക് പോവാം good to video hi friends okay അപ്പോൾ ഞാൻ പറഞ്ഞു ആപ്പിനാണ് അതാണ് ഫാസ്റ്റ് ചാർജ് എന്ന് പറയുന്ന ആപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് നമുക്ക് നിൽക്കുക ഞാൻ തേർട്ടി ത്രീ പെർസെൻറ്റേജിലാണ് ഓക്കെ അപ്പോൾ ഡിറ്റക്ട് ബ്രൈറ്റ്നെസ്സിൻ്റെ ബൂസ്റ്റ് നിൽക്കുക അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ചെയ്യാം നമുക്കത് ഓട്ടോ ബ്രൈറ്റ്നെസ് ആക്കാം നമുക്ക് അവർ പറഞ്ഞ പോലെ തന്നെ ബാക്ക് അടിക്കുക എന്നിട്ട് അടുത്തത് അവർ പറയുന്നത് പോലെ തന്നെ detect G P S okay location ഓഫാക്കുക ഇതാണ് ലൊക്കേഷൻ നമുക്ക് ഡിസേബിൾ ആക്കാം ഓഫാക്കാം ബാക്കടിക്കുക പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഓവർ ഹീറ്റ് അതായത് നമ്മുടെ ടെമ്പറേച്ചർ സി പി യു കൂളറാണ് അപ്പോൾ കൂൾ ഡൗൺ വെക്കുക സി പി യു ഓട്ടോമാറ്റിക് കൂളാവും ഓക്കെ അപ്പോൾ അതും കൂടി സക്സസ്ഫുൾ ആയിട്ടുണ്ട് സി പി യു കൂളായിട്ടുണ്ട് ബാക്ക് അടിക്കുക ഔട്ട് ഓഫ് ഫോക്കസ് ആയി ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട് ഓക്കെ കണ്ടോ അപ്പോൾ ചില ചില ചില ആഡ്സൊക്കെ വരും അത് നമ്മൾ കാര കണക്ഷൻ നമ്മൾ ബാക്ക് അടിച്ച് അല്ല കളയൊക്കെ ബാക്ക് അടിക്കുക കണ്ടോ അപ്പോൾ ജനറൽ ഒരു ജനറൽ ഫാസ്റ്റ് എന്നൊക്കെ പറയുക അവർ കണ്ടോ fast input current one one one thousand one hundred twenty one M A stand by current minus one twenty one twenty two M A ആയിരുന്നു ഇപ്പോൾ one twenty M A okay ഇപ്പോൾ ജനറൽ അപ്പോൾ ഓരോ അതോ ഓരോ അനുസരിക്കും പിന്നെ നമുക്ക് അത് മാത്രമല്ല ഇതിനെ കൂടാം നമുക്ക് കണ്ടോ വേറെ ആപ്സൊക്കെ ഉണ്ട് പക്ഷെ അത് വി ഐ പി ആണ് ചാർജ് അല്ലാതെ വരുന്നത് വി ഐ പി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ജങ് ജങ് ഫയൽ സ്ക്രീനൊക്കെ അതിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ ക്ലീൻ മാസ്റ്ററോ അതോ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ജങ്ക് ഫയൽസ് ക്ലീൻ ആക്കുക അപ്പോൾ എൻ്റെ അത് സ്കാനിങ് ആണ് ഓക്കെ അത് ഇച്ചിരി സ്ലോ ആണ് അതുകൊണ്ട് സ്കാനിങ് ആണ് നമുക്ക് സ്കാൻ ചെയ്യാം ഓക്കെ ടു തേർട്ടി വൺ ഫയൽസോ എനിക്ക് കൂലല്ലോ ഓക്കെ ഇത്ര ഇത്ര ഉള്ളോ എന്ന് എനിക്ക് ഡൗട്ട് പറയാൻ പറ്റില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ആട്ടുണ്ട് കണ്ടപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ടിക്ക് വന്ന് ഓക്കെ ടിക്ക് വന്നു അപ്പോൾ ബാക്ക് അടിക്കുക പിന്നെ ആഡ് വന്നു ഈ ആഡിൻ്റെ ഈ ആഡിനെ കൂടെ ഭയങ്കര മെനക്കേടാണ് കേട്ടോ ഫ്രണ്ട്സ് സത്യം പറയാൻ ഓക്കെ ആഡ് എൻ്റെ പൊണ്ണോ ആഡ് ആഡ് സഹിക്കാൻ അടുത്ത് ഞാൻ മെമ്മറിയാണ് ക്ലീൻ ചെയ്യാൻ നോക്കുക അതായത് നമ്മുടെ റാം ഓക്കെ സ്പീഡിങ് അപ്പ് എന്ന് പറയും വിവോയിൽ സ്കിപ്പ് സ്പീഡിങ് അപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ ക്ലീൻ ക്ലീനോളാണ് കൊണ്ടോ മറ്റ് clean kind master show sorry clean മാസ്റ്ററൊക്കെ ആണെങ്കിൽ കുറേ നേരം എടുക്കും ക്ലീൻ ആകാൻ തൊട്ടടിക്ക് ക്ലീൻ ഓൾ നിൽക്കുക ടിങ് ആവുക ഓക്കെ എനിക്കൊന്ന് thousand M B P S സ്പീഡിലാണ് തോന്നുന്നു ഓക്കെ കണ്ടോ അത് ആവുന്നതുണ്ടോ ത്രീ ഡി ആണ് കേട്ടോ അത് എൻ്റെ കയ്യല്ല ഓക്കെ ഇപ്പോൾ ബാക്ക് അടിക്കുക ഓക്കെ കണ്ടോ നമുക്ക് പിന്നെ ചാർജ് ഡിറ്റക്റ്റ് ആണ് നമ്മൾ അത് എടുത്ത് നോക്കുക സ്റ്റാർട്ടിനേക്കാളും ചാർജ് ഡിറ്റക്റ്റ് എടുത്താലും ഇതാണ് അപ്പോൾ കണ്ടോ ഡിറ്റക്റ്റ് എല്ലാം ടിക്ക് കണ്ടോ അപ്പോൾ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ വീഡിയോ കണ്ടു ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതൊക്കെ എങ്ങനെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി എൻ്റെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും പറയുന്ന പോലെ തംസ് അപ്പ് ലൈക്ക് അടിക്കുക ഇപ്പോഴും ലൈക്ക് അടിച്ചോണം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി നിൽക്കുക ഓക്കെ അപ്പോൾ അടുത്ത ഇതുകൂട്ടുള്ള വീഡിയോസിന് സി യു സൂൺ കാത്തിരിക്കുക കാത്തിരിക്കണം Okay. We'll see you soon. Bye.